ചരിത്രം ഇന്ന് വരെ കാണാത്ത ഒരു വലിയ പ്രതിസന്ധിയിൽ കൂടിയാണ് ഈ പോകുന്നത് ഇപ്പോൾ കൊറോണ ഇതിപ്പോ കൊറോണ ഈ കൊറോണ വരുന്നതിന് മുമ്പ് കഴിഞ്ഞ വർഷം നിപ്പ അതിനു മുമ്പ് പന്നിപ്പനി സാഴ്സ് ഇങ്ങനെ പലതും നമ്മളെ വന്ന് അറ്റാക്ക് ചെയ്തിട്ടുണ്ട് അത് ഇങ്ങനെയുള്ള എപ്പോഴൊക്കെ കുറേ രണ്ട് തരം ആൾക്കാർ വരും ഇതൊക്കെ ഞങ്ങൾ ശരിയാക്കാം ഞങ്ങൾക്ക് ഇതിന് പ്രതിവിധിയുണ്ട് ഞങ്ങൾ ഇതെല്ലാം ചെയ്തു തരാം രണ്ട് ടൈപ്പ് ആൾക്കാരാണ് വരുന്നത് അവരെ എന്ത് വന്നാൽ എന്ത് പ്രശ്നം വന്നാലും അവരെപ്പോൾ ഈ പറഞ്ഞ ഇതും കൊണ്ട് വരും അല്ലെ ഈ രോഗങ്ങളുടെ കാര്യത്തിൽ രണ്ട് തരം ആൾക്കാരാണ് അതിനെപ്പറ്റിയാണ് ഇത് നമുക്കറിയാം ഈ കൊറോണ തുടങ്ങിയത് ചൈനയിലാണ് അപ്പോൾ ഉടനെ തന്നെ ഒരു ഏതോ ഒരു മുസ്ലിം ക്ലരിക്ക് പറഞ്ഞു ഓ അത് ആ ചൈനക്കാർ മറ്റേ മുസ്ലിംസിനെ അതായത് ഉഗുർ ഉഗർ മുസ്ലിംസ് അവിടെ ഉണ്ട് അവരെ പീഡിപ്പിച്ചതുകൊണ്ടാണ് ചൈനയിൽ തന്നെ ഈ സാഴ്സ് ഈ ഇത് ഈ കൊറോണ വൈറസ് വന്ന് അവരെ ദൈവം ശിക്ഷിക്കുകയാണെന്ന് പക്ഷെ അത് കഴിഞ്ഞില്ല അത് ഇറാനിലേക്ക് പടർന്നു ഇറാനിലും ഏകദേശം ചൈനയെ വെല്ലുന്ന പോലെയുള്ള ഒരു സാഹചര്യം കൂട്ടിലെടുത്ത് അവിടെയും കുറേ പേർ മരിച്ചു അപ്പോൾ ഇവരോട് അപ്പോൾ പറയുന്നത് അവിടെ ഷിയാകളാണ് അതുകൊണ്ടാണ് അവിടെ ദൈവം കൊന്നെടുത്തതെന്ന് ഇത് ഇത് ഇന്ന് ഇന്നലെ തുടങ്ങിയത് അതിക്ക് മുമ്പ് പണ്ട് അതാണ്ട് ആയിരത്തി മുന്നൂറ്റി നാൽപ്പതിലായിട്ട് വലിയ ഒരു പ്ലേഗ് ഉണ്ടായിരുന്നു അത് രണ്ടും ഒന്ന് രണ്ട് കോടി ആൾക്കാരെ തന്നെ കൊന്നു അപ്പോൾ അന്നും ഈ ഇവര് പറയും ചിലർ പറയുന്നത് ഈ ആസ്ട്രോളജിസ്റ്റ് ഉണ്ട് അന്നത്തെ ജ്യോതിശാസ്ത്രജ്ഞ ജ്യോതിഷന്മാര് അവര് പറയുന്നത് ഇങ്ങനെ നക്ഷത്രങ്ങൾ ശരിയായ ഒരു അലൈൻമെന്റ് അല്ല അതുകൊണ്ടാണ് ഇത് വന്നതെന്ന് വേറെ ഈ പറഞ്ഞ മതങ്ങൾ പറഞ്ഞത് അതായത് ദൈവം നല്ലവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനും പാപികളെ നരകത്തിലേക്ക് കൊണ്ടുപോകാനും വേണ്ടിയാണ് ഈ പ്ലേഗ് കൊണ്ടുവന്നത് അതായത് എന്ത് എങ്ങനെ വന്നാലും അവർ അവരുടേതായ ഉണ്ടാകും അവരെന്ത് ചെയ്യുന്നു അതൊക്കെ ശരി അപ്പോൾ ഇത് തന്നെയാണ് പക്ഷേ ഒരു ഇത്തവണ ഒരു പ്രത്യേക സാഹചര്യം ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ഇത്തവണ നമ്മുടെ ഈ പുരോഹിതന്മാർ ഇങ്ങനെയൊക്കെ അവകാശപ്പെടുന്ന പുരോഹിതന്മാരൊക്കെ ഓടി ഒളിച്ചിട്ടുണ്ട് കുർബാനകളില്ല പ്രാർത്ഥനകളില്ല എല്ലാം മാറ്റിവെച്ചിരിക്കുകയാണ് കൊറോണ വന്നപ്പോൾ ഈ ചെറിയ ഒരു അമി ഈ വൈറസ് വന്നയാള് അവരുടെ ദൈവങ്ങളൊക്കെ അവർ കൊണ്ട് പൊത്തിരൊളിപ്പിച്ചു ഇനിയിപ്പോൾ ഇതെല്ലാം മാറിക്കഴിയുമ്പോൾ അവർ വരും ആ ഞങ്ങൾ ഇതെല്ലാം ശരിയാക്കി തരാം അല്ലെങ്കിൽ അതിന് ഇന്നതായിരുന്നു കാരണം ഇപ്പോൾ തന്നെ പലരും തുടങ്ങിയിട്ടുണ്ട് അമൃതാനന്ദമായി പറയുന്നു രണ്ടു കൊല്ലം മുമ്പ് തന്നെ ഞാൻ പറഞ്ഞിരുന്നതാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് വേറെ ആൾക്കാർ ഇപ്പം ഈ നായിക്കനാമ്പറയും അച്ഛൻ പറയുന്നു പണ്ട് നിപ്പ വന്നപ്പോൾ ഞാൻ കുർബാന ചൊല്ലിയാണ് അതിനെ പ്രതിരോധിച്ചതെന്ന് പക്ഷെ നിപ്പ വരുമ്പോൾ അവരും ഉണ്ടല്ല ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവർ വീമ്പിളക്കലായിട്ട് വരും പിന്നെ ഇതുപോലെ തന്നെ എല്ലാ ഈ ഇങ്ങനെയുള്ള അസുഖങ്ങൾ ഈ മുറിവൈദ്യന്മാരെത്തും ഈ അതായത് പുരോഹിതന്മാരാണ് ഇത് ആ മുഖ്യമായും ഇത് മുതലെടുക്കുന്നത് അതുപോലെ തന്നെയാണ് മുറിവൈദ്യന്മാർ ഇങ്ങനെയുള്ള പ്രത്യേകിച്ച് രോഗ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ പണ്ട് കിപ്ലിംഗ് നമ്മൾ കേട്ടിട്ടുണ്ടാവും ഈ ജംഗിൾ ബുക്ക് എഴുതിയ കിപ്ലിംഗ് അദ്ദേഹം പറഞ്ഞിരുന്നത് വേശ്യാവൃത്തിയാണ് ലോകത്തിലെ ഏറ്റവും പഴയ തൊഴിൽ എന്നാണ് പക്ഷേ അത് അത്ര ശരിയല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേശ്യാവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹം ഒന്ന് അതിൻ്റെ ഒരു മറുപുറമാണ് വേശ്യാവൃത്തി വിവാഹം ഉണ്ടെങ്കിലേ വേശ്യാവൃത്തിക്ക് ഒരു നിലനിൽപ്പുള്ളൂ ഇത് വിവാഹം എന്ന് പറഞ്ഞ ഇത് തുടങ്ങിയിട്ട് മനുഷ്യർ കൃഷി യുഗത്തിലേക്ക് തിരിഞ്ഞതിന് ശേഷമാണ് വിവാഹം എന്ന സമ്പ്രദായം വന്നത് അതായത് കൃഷി യുഗത്തിലേക്ക് നമ്മൾ തിരിഞ്ഞിട്ട് ഏതാണ്ട് പതിനായിരം പതിനയ്യായിരം വർഷമായിട്ടുണ്ടാവും അത് കഴിഞ്ഞിട്ടാണ് ഈ വേശികളൊക്കെ ഈ പറയുന്ന ഇത് വേശികൾ പാർട്ടികൾ ഇങ്ങനെയുള്ള കാരണങ്ങൾ ഇതൊക്കെ വന്നത് പണ്ട് ജനങ്ങൾ ജീവിച്ചിരുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ പത്തോ മുപ്പതോ പേരുള്ള ചെറിയ കൂട്ടങ്ങളായിരുന്നു അത് എല്ലാ വിവാഹം എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായില്ല ഭാര്യ ഉണ്ടായില്ല ഭർത്താവ് ഉണ്ടായില്ല ഒന്നും ഉണ്ടായിരുന്നില്ല അവർ അങ്ങനെ അങ്ങോട്ട് ജീവിച്ചു പോയിരുന്നു ഇഷ്ടമുള്ളവർ ഇഷ്ടമുള്ളവരുമായിട്ട് ഇണകൂടി അങ്ങനെയാണ് ആ സമ്പ്രദായം അങ്ങനെയായിരുന്നു ഇത് ഈ പ്രൈവറ്റ് പ്രോപ്പർട്ടി അതായത് കൃഷിയുഗമായപ്പോൾ മനുഷ്യർക്ക് പ്രൈവറ്റ് പ്രോപ്പർട്ടി വന്നു തുടങ്ങി അവർ ഒരു സ്ഥലത്ത് തന്നെ കൃഷി ചെയ്യുന്നു ആ അപ്പോൾ അത് എൻ്റെ ഭൂമിയാണ് അത് എൻ്റെ കൃഷിയാണ് അതുപോലെ തന്നെ ധാന്യങ്ങളൊക്കെ കൂടുതൽ ആവ പണ്ടൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നന്നുള്ള ആവശ്യങ്ങൾ മാത്രം അവർ കാട്ടിലോ കളഞ്ഞെടുത്ത് തിന്നും അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസത്തിൽ കൂടുതൽ ഇവയൊന്നും സ്റ്റോർ ചെയ്യാൻ പറ്റുമായിരുന്നില്ല പക്ഷെ കൃഷിയോഗം വന്നു കഴിയുമ്പോൾ പ്രത്യേകിച്ച് ധാന്യങ്ങൾ അരി ഗോതമ്പൊക്കെ ഇങ്ങനെ വളരെ നല്ല കാലത്തൊക്കെ ഒരുപാട് സൂക്ഷിക്കാൻ സാധിച്ചിരുന്നു അപ്പോൾ ആ കാലത്ത് അങ്ങനെയാണ് പ്രൈവറ്റ് പ്രോപ്പർട്ടി അതുപോലെ തന്നെ ഈ ആടുമാടുകൾ മേയിച്ചിരുന്നവരും അവർക്ക് ആടുമാടുകളുടെ ഇതനുസരിച്ച് അവർക്ക് സ്വത്ത് സ്വയം അതായത് പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന സ്വകാര്യ സ്വത്ത് എന്ന ഒരു ഒരു ആ ഒരു ആശയം തന്നെ ഉടലെടുത്തത് കൃഷിയുഗം എന്നതിന് പിന്നെയാണ് ഈ കൃഷിയുഗത്തിലാണ് ഈ വിവാഹം എന്ന് പറഞ്ഞ ഒരു സമ്പ്രദായം അതിനെപ്പറ്റി ഞാൻ പിന്നീട് പ്രസന്റ് ചെയ്യുന്നതാണ് ഈ വിവാഹത്തിൻ്റെ ഒപ്പമാണ് ഇത് വേശ്യാവൃത്തി എന്ന് പറഞ്ഞ ഒരു പക്ഷേ ഒരു സമ്പ്രദായം വന്നത് പക്ഷേ ഈ വേശ്യാവൃത്തിയൊക്കെ വരുന്നതിന് മുമ്പ് നാൽപ്പതിനായിരം അമ്പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മനുഷ്യർ അന്നും ഇങ്ങനെ കൂട്ടമായിട്ട് ജീവിച്ചിരുന്ന ഇങ്ങനെ ചെറിയ ചെറിയ സമൂഹങ്ങളായിട്ട് ജീവിച്ചിരുന്ന അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അസുഖങ്ങൾ വരുമായിരുന്നു അല്ലാതെ നമ്മൾ പറയുന്ന പോലെ കാറ്റും കോളും അതായത് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നം ഉണ്ടായിരുന്നു അപ്പം ഇത് എന്തുകൊണ്ട് വന്ന് എങ്ങനെ വന്നെന്നൊന്നും പറഞ്ഞാൽ അവർക്ക് അറിയാൻ മനസ്സിലാവുമായിരുന്നില്ല അപ്പോൾ അവർ കുറേ ഈ ലോ ഭൂമിയിൽ ഇങ്ങനെ കുറേ സ്പിരിറ്റുകൾ അതായത് ഭൂതങ്ങൾ അങ്ങനെയുള്ള വർഗങ്ങൾ ഇങ്ങനെ അലഞ്ഞു നടക്കുകയാണെന്നും അവരാണ് ഇതിനൊക്കെ ഇതൊക്കെ ഉണ്ടാക്കുന്നത് അവരെ പ്രീതിപ്പെടുത്തണം അല്ലെങ്കിൽ അതെല്ലാം ചെയ്യണമെന്നും പറഞ്ഞിട്ട് ഉള്ള ഒരു ആശയം ഉണ്ടായിരുന്നു ഇത് എന്നെ അപ്പൊ അതിൽ കുറേ പേര് വന്ന് അവകാശപ്പെട്ട ഞങ്ങൾക്ക് ഈ ഭൂതങ്ങളെ പേരെ അറിയാം ഈ ഭൂതങ്ങളെ കൺട്രോൾ ചെയ്യാനുള്ള വിദ്യയൊക്കെ ഞങ്ങളിലുണ്ട് വാക്കുകളുണ്ട് മന്ത്രങ്ങളുണ്ട് മരുന്നുകളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് വരുന്നുണ്ട് മന്ത്രവാദികൾ വെളിച്ചപ്പാടുകൾ ഇങ്ങനെയുള്ള ആൾക്കാർ അപ്പൊ അവര് പറഞ്ഞത് ദൈവം ഞങ്ങളിൽ കൂടിയാണ് ഈ ഞങ്ങൾ ഞങ്ങൾ പറയുന്ന പോലെ ദൈവം ഈ ഭൂതങ്ങളൊക്കെ ഞങ്ങൾ പറയുന്ന പോലെ നിൽക്കുക അപ്പൊ നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞാൽ ഞങ്ങളെ പ്രീതിപ്പെട്ടാൽ ഞങ്ങൾ അവരെ പ്രീതിപ്പെടുത്താം എന്നുള്ള ഒരു നിലക്ക് അപ്പൊ ഈ ഇങ്ങനെയുള്ള ഈ വിച്ച് ഡോക്ടർ ഇവരെയാണ് നാൽപ്പതിനായിരം അമ്പതിനായിരം വർഷമായി ഈ ഭൂമിയിൽ കിടന്ന് മനുഷ്യരെ ഇങ്ങനെ മുതലെടുത്ത് അവരുടെ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് തന്നെയുമല്ല ഇപ്പൊ ഈ നുണയും നുണകളും പറയുന്നതിനെ അവർക്ക് വളരെ ബഹുമാനവും കിട്ടിയിരുന്നു ആളുകൾ അവരെ ഭയപ്പെട്ടിരുന്നു ബഹുമാനിച്ചിരുന്നു അവർ പറയുന്നത് എല്ലാം നുണയാണെന്നെങ്കിലും അപ്പോൾ ഇവർ വന്നിട്ട് ഏതാണ്ട് നാൽപ്പതിനായിരം വർഷമായി ഈ അതായത് മന്ത്രവാദിയെ വെളിച്ചപ്പാട് മുതലായ ഈ വർഗങ്ങൾ അപ്പോൾ നമുക്ക് സേഫായിട്ട് പറയാം ഇവരാണ് ഏറ്റവും പഴയ തൊഴിൽ എന്ന് അല്ലാതെ വേശ്യാവൃത്തി അല്ല അപ്പോൾ ഈ കുറേ ഇതിങ്ങനെ പണ്ട് ആദ്യ കാലത്ത് അങ്ങനെ ഈ മന്ത്രവാദി തന്നെ ആയിരിക്കും മിക്കവാറും ഇതൊക്കെ ഓതി കൊടുക്കും മരുന്നുകൾ ഓതി കൊടുക്കും വെള്ളം ഓതി കൊടുക്കും അവർക്ക് തോന്നുന്ന പോലെയൊക്കെ ചെയ്യാൻ ആരും അവരെ ചോദ്യം ചെയ്യാനില്ല ഈ വെളിച്ചപ്പാടുകൾ ഇങ്ങനെയുള്ള ആർഗങ്ങൾ ഇവർ പിന്നീട് സാവധാനം കുറേ കൂടി നമ്മുടെ സമൂഹം കുറേ കൂടി പരിഷ്കരിച്ചു അതനുസരിച്ച് ഇവരും പരിഷ്കരിച്ചു അപ്പോൾ പണ്ടൊക്കെ ഇവര് ഒരു തുണി പോലും കൊടുക്കാതെ തുള്ളിയും ചാടിയൊക്കെയാണ് ഈ വെളിച്ചപ്പാടിപ്പോൾ നമ്മൾ തന്നെ അറിയാം വെളിച്ചപ്പാടുകൾ വലിയ തുണിയൊന്നും കൊടുക്കാതെ ഇങ്ങനെ ഇതും വെച്ചിട്ട് ചാടി അതൊക്കെയാണ് അതുപോലെയായിരുന്നു മിക്കവാറും ഈ ഇങ്ങനെയുള്ള ഈ മന്ത്രവാദികളൊക്കെ അത് കഴിഞ്ഞ് പക്ഷേ പൂജ ഈ ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഈ കൃഷിയുഗം വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ കുറേ കൂടി പരിഷ്കരിച്ച സമൂഹം അപ്പോൾ അതനുസരിച്ച് ഇവരുടെയും വേഷം മാറി അപ്പോൾ ഇവർ കുറേ കൂടി നല്ല ഡ്രസ്സ് എടുത്ത് വലിയ വലിയ ഒരു അതുപോലെ തന്നെ ഇത് വന്നു എന്താണ് ലിറ്ററസി അതായത് എഴുതാനും വായിക്കാനുമുള്ള കഴിവ് അതൊക്കെ ഇവർ വന്നു കഴിഞ്ഞപ്പോൾ അവർ കുറേ കൂടി മാന്യന്മാരായിട്ട് നടക്കാൻ തുടങ്ങി അങ്ങനെ അതിൻ്റെ ഈ ഒരു ഫലമാണ് അതായത് കുറേ കൂടി മാന്യമായിട്ട് ഒരു തൊഴിലായി മാറി പുരോഹിത വൃത്തി അതെ പക്ഷെ അവരും ഇപ്പോഴും അതെ അന്നും അതെ പുരോഹിതരും കുറെ എന്താണ് കൈവശം കൊടുക്കലും അതിന് എന്താണ് അതിന് ക്യൂർ കണ്ടുപിടിക്കലും ഇങ്ങനെ എല്ലാ പ്രശ്നങ്ങൾക്കും അവർക്കൊരു പരിഹാരമുണ്ട് അത് പ്രത്യേകിച്ച് അസുഖങ്ങൾക്ക് അല്ലാത്ത പ്രശ്നങ്ങൾക്കൊക്കെ അവര് വെള്ളം മന്ത്രിച്ച് അത് ഇന്ന് നടക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പോൾ ഈ മന്ത്രവാദി എന്നുള്ള പണ്ടുള്ള മന്ത്രവാദി വൈദ്യൻ വിച്ച് ഡോക്ടർ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് വിച്ച് ഡോക്ടർ അപ്പോൾ ഈ വിച്ച് ഡോക്ടർ എന്ന് പറയുന്ന ആ പൊസിഷനാണ് ഏറ്റവും പഴയ തൊഴിൽ ഇവർ ഇത് പിന്നീട് പലതായിട്ട് ഇങ്ങനെ വിഭജിച്ചു അതിൽ ഒന്നായിരുന്നു ഈ പറഞ്ഞ ഇപ്പോഴത്തെ നമ്മൾ കാണുന്ന പ്രീസ്റ്റ് അതായത് അവർ പുരോഹിതന്മാർ അവരിങ്ങനെ വലിയ കുറേ കൂടി പരിഷ്കരിച്ച് നല്ല ഡ്രസ്സൊക്കെ കൊടുത്ത് വലിയ വലിയ വാക്കുകളൊക്കെ ഉരുവിട്ട് ഇവിടെ പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല എന്നാലും ഇവരെ മനുഷ്യരെ പറ്റിക്കാനായിട്ട് പറ്റിയ വാക്കുകളൊക്കെ ഉപയോഗിച്ച് അവർ കുറേ കൂടി ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഉദാഹരണം മാർപ്പാപ്പ വലിയ ഡ്രസ്സ് കൊടുത്ത് നല്ല കയ്യിലാണെങ്കിലും വലിയ സ്വർണം എന്താണ് അങ്ങനെ പറഞ്ഞത് സ്കെറ്റർ ഇതിൽ പറയുന്നത് അതായത് കൈ ഈ ചെങ്കോൽ ചെങ്കൂലി വെച്ച് കിരീടം പോലുള്ള സാധനങ്ങളൊക്കെ വെച്ച് നല്ല കളറുള്ള ഡ്രസ്സൊക്കെ വെച്ച് പക്ഷേ അതുപോലെ തന്നെ എല്ലാ പുരോഹിതന്മാരും വലിയ റോയലായിട്ടൊക്കെ ശ്രീ ശ്രീ രവിശങ്കറൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ എന്താണ്ടോ അവർക്ക് എന്തോ പ്രത്യേക ഒരു ഇതുള്ള പോലെ വലിയ ഡ്രസ്സൊക്കെ കൊടുത്ത് നമ്മളുടെ ബഹുമാനം പിടിച്ചു പറ്റുക അതിൻ്റെ ഭാഗമായി തന്നെ ഒരു വലിയ വലിയ വാക്കുകളൊക്കെ പറയും പക്ഷേ നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ചാൽ അവരും പഴയ വെളിച്ചപ്പാടുമാരുമായി തുണിയില്ലാതെ തുള്ളിയിരുന്ന വെളിച്ചപ്പാടുമാരും വലിയ വ്യത്യാസമൊന്നുമില്ല ആത്യന്തികമായി അവർ രണ്ടുപേരും ഒന്ന് തന്നെയാണ് അതായത് മനുഷ്യരെ വലിയ വലിയ വാക്കുകൾ കൊണ്ട് പറഞ്ഞു പറ്റിക്കുന്നു പിന്നെ ഈ ഈ ഇത് ഈ വെളിച്ചപ്പാട് മന്ത്രവാദി അല്ലെങ്കിൽ വിച്ച് ഡോക്ടർ എന്നുള്ള ഇത് പിന്നെ വേറെ ഒരു ഇതായിട്ട് തന്നെയാണ് നമ്മൾ ഇന്ന് കാണുന്ന ആധുനിക ഡോക്ടർമാർ അവർ പഠിച്ച് ഇതിനെപ്പറ്റിയൊക്കെ മനസ്സിലാക്കി ആണ് അവർ അവർ മനുഷ്യരെ സർവീസ് ചെയ്യുന്നത് പിന്നെ മൂന്നാമത് ഒരു ഇതുണ്ട് അതാണ് ഈ മുറിവൈദ്യന്മാർ അവരെ ഈ രണ്ട് അവർക്ക് അറിവില്ലെങ്കിൽ അറിവുകളിൽ നിന്ന് ഉണ്ടെന്ന് നടിച്ച് പലതും ചെയ്യുന്നു അതിലൊന്നാണ് നമുക്ക് ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മുടെ എൻ്റെ മോഹനൻ വൈദ്യർ പുള്ളിക്ക് ഒരു വിവരവും ഇല്ല വൈറസ് ഒക്കെ ഇല്ലെന്നാണ് പുള്ളി പറയുന്നത് എന്നാലും പുള്ളി ഒരു വലിയ ഒരു ഇത് തന്നെ പുള്ളിക്കുണ്ട് അതായത് ഒരുപാട് രോഗികൾ തന്നെ പുള്ളിയുടെ അടുത്ത് ചെല്ലുന്നുണ്ട് എനിക്ക് തോന്നുന്നു കുറേ ഡോക്ടർ സാധാരണ നല്ലോണം പഠിപ്പുള്ള ഡോക്ടർമാരുടെ അടുത്ത് ചെല്ലുന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാർ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ടാവും ഈ മോഹനം വൈദ്യർ പോലുള്ള ഒരു വൈദ്യന്മാരുടെ അടുത്ത് പിന്നെ ഉള്ളത് ഈ പറഞ്ഞ അച്ഛന്മാര് തന്നെ അല്ലെങ്കിൽ പുരോഹിതന്മാരെ രണ്ടും കൂടി ചെയ്ത് ഞാൻ പ്രത്യേകിച്ച് ക്രിസ്തു മതത്തിലും ഉണ്ട് എനിക്ക് ഹിന്ദു മതത്തിനെ പറ്റി അറിയില്ല ക്രിസ്തു മതത്തിലും പക്ഷെ ഇവരൊക്കെ ചെയ്യുന്നുണ്ട് അമൃതാനന്ദമയ്യൊക്കെ ഒരു കണക്കിന് ഇതും രണ്ടും ചെയ്യുന്നുണ്ട് അതായത് രോഗങ്ങൾക്ക് അല്ല പ്രശ്നങ്ങൾക്ക് പരിഹാരം രോഗങ്ങൾക്ക് അടക്കം പരിഹാരം ചെയ്യുന്നു അതിൻ്റെ ഒപ്പം അവരുടെ ഒരു പുരോഹിതയാണ് അപ്പോൾ ഈ പുരോഹിതവൃത്തിയും മുറിവൈദ്യവും കൂടി ഒരുമിച്ച് കൊണ്ടു നടക്കുന്ന ഒരു സെറ്റും ഉണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് അപ്പൊ ഇങ്ങനെ ഒരു നാല് ടൈപ്പ് അതായത് പുരോഹിതന്മാരുണ്ട് ശരിക്കുള്ള ഡോക്ടർമാരുണ്ട് പിന്നെ മുറിവൈദ്യന്മാരുണ്ട് പിന്നെ ഭക്തിയും ഇതും കൊണ്ടു കിടക്കുന്ന ആൾക്കാരുണ്ട് ഉദാഹരണത്തിന് കൃപാസനം ആലപ്പുഴയിലെ ഒരു പള്ളിയോട് അനുബന്ധിച്ചാണ് കൃപാസനം അത് അവര് എടുക്കുന്ന പേപ്പർ അവരുടെ കൃപാസനം ഒരു ബുള്ളറ്റിനും ഉണ്ട് അപ്പോൾ ഈ ബുള്ളറ്റിൻ തലയിൽ വെച്ച് കിടന്നുറങ്ങിയ രോഗങ്ങൾ മാറും ഞാൻ ഇന്നാൾ ഒരാളെ കണ്ടു അയാൾ ഈ ബുള്ളറ്റിൻ ഈ കൃപാസനം എന്ന് പറഞ്ഞാൽ ഇത് ഷർട്ടിൻ്റെ അടിയിൽ വെച്ച് അയാളല്ല അയാളുടെ കുട്ടി ഷർട്ടിന്റെ അടിയിൽ വെച്ചാണ് നടക്കുകയാണ് അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ വയറുവേദന അത്ര വയറുവേദന മാറാൻ ഈ കൃപാസനം വെച്ചാൽ മതി അതായത് ഒരു യാലിമായിരുന്നു ചപ്പടി വരുന്നത് അപ്പോൾ ഇത് രണ്ടും കൂടി കൂടുകയാണ് അവിടെ ഭക്തിയുമുണ്ട് അതായത് ഭക്തി ആദ്യം തന്നെ ദൈവം വേണം മതം വേണം അതിൻ്റെ ഒപ്പം ഈ പറഞ്ഞ ചപ്പടി വിദ്യയും അപ്പൊ ഇതിങ്ങനെ രണ്ടും കൂടി കൂടിയത് ഒരുപാട് ഇപ്പൊ പോട്ടയിൽ അതുപോലെ തന്നെ ഇപ്പൊ അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ എന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ രോഗങ്ങളും മാറണം ഭക്തിയുമുണ്ട് ആ ദൈവമാണ് അത് മാറ്റുന്നത് പക്ഷെ അതിന്റെ ഒരു ഇടനിലക്കാരനുണ്ട് ഈ ഇടനിലക്കാരനാണ് ഈ ഇതിലുള്ള പണം മുഴുവനും അടിച്ചു മാറ്റുന്നത് അത് പുരോഹിതർ അല്ലെങ്കിൽ ഈ പറഞ്ഞ മന്ത്രവാദികൾ ജ്യോതിഷന്മാര് അവര് നമുക്കറിയാം ഈ ജ്യോതിഷന്മാരൊക്കെ പറയുന്നത് അവിടെ എന്താണ് അല്ലെങ്കിൽ വാസ്തു ഇവരൊക്കെ പറയുന്നത് ഞങ്ങൾക്കറിയാം ഈ അതിലെ ഈശാന കോൺ അല്ലെങ്കിൽ അതിലെ കൂടെ എന്തെന്നാണ് ഒരു ഈ വാസ്തു നടത്തുന്ന പറമ്പിൽ ഒരാൾ കിടക്കുന്നുണ്ട് അത്ര അതിന് എന്തോ ഒരു പേരിന് പ്രത്യേകിച്ച് അത് അയാളെ ഉപദ്രവിക്കാതെ വേണം വീട് പണിയാനെന്ന് അപ്പോൾ ഇങ്ങനെയുള്ള ഇതാരാണ് ഇതൊക്കെ ഉണ്ടാക്കുക എന്നാലും ഇതിനൊന്നും ഒരു തെളിവുകളില്ല വെറുതെ അടിച്ചു അപ്പോൾ ഇപ്പോൾ ഇവര് പറയുന്ന ഇപ്പോൾ ഈ നിപ്പ വന്നപ്പോഴും അതിക്ക് മുമ്പ് ചിക്കൻ ഗുനിയ എല്ലാം ഈ പറയുന്ന മുറിവൈദ്യന്മാർ ഒന്ന് പറയുന്നത് അവർക്ക് ഇതിന് പ്രിവെൻറ്റീവ് ഉണ്ട് അതായത് ഇത് വരാതിരിക്കാൻ രോഗങ്ങൾ ഈ പറഞ്ഞ രോഗങ്ങൾ വരാതിരിക്കാനായിട്ടുള്ള ചപ്പടി വിദ്യ അല്ലെങ്കിൽ മരുന്നുകൾ അവരുടെ കയ്യിലുണ്ട് നമ്മളുടെ ഇപ്പോഴും ഉണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് ഇയാൾ ചികിത്സിച്ച് തന്നെ തുടങ്ങി ഇത് എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ മോഹൻ വൈദ്യരെ ഇത് ചികിത്സിച്ച് ചികിത്സയായി കഴിഞ്ഞു പക്ഷെ ഇതിനൊക്കെ എനിക്ക് എന്നെ സർപ്രൈസ് ചെയ്യുന്ന ഇത്രയുമൊക്കെ ഒരുപാട് തട്ടിപ്പ് ഇയാൾ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം എന്നാലും ഇയാളുടെ പുറകെ നടക്കുന്ന ഒരുപാട് ഉണ്ട് അതുപോലെ അമൃതാനന്ദ മൊഹി ഇങ്ങനെയുള്ള തട്ടിപ്പ് പാർട്ടീസ് നമ്മൾക്ക് ഇത് മനസ്സിൽ ഇപ്പോൾ ഞാൻ വേറൊരാളെ പറ്റി വായിച്ചു അമേരിക്കയിലാണ് അമേരിക്കയിലെ ഒരു ബ്ലാക്ക് മാൻ കത്ത അയാൾ അയാളൊരു ഇതുണ്ടാക്കിയിരിക്കുകയാണ് ഒരു ഈ അമൃതാനന്ദ മൊഹിയെ പോലെ തന്നെ ഒരു കൾട്ട് അപ്പോൾ അയാളെ അവകാശപ്പെടുന്നത് അയാൾ ദൈവത്തിന്റെ മകനാണെന്നാണ് അയാളുടെ പേര് അതായത് യാഹുവേ ബിൻ യഹുവേ അതായത് യാഹുവ എന്ന് പറഞ്ഞാൽ യഹോവ യഹോവയുടെ മകൻ യഹോവ എന്നാണ് അയാൾ സ്വയം പേരിട്ടേക്കണം തന്നെ പക്ഷേ അയാളുടെയൊക്കെ പുറകിൽ എത്രയോ ആൾക്കാരാണ് അതാണ് നമ്മൾ എന്നെ സർപ്രൈസ് ചെയ്യുന്നത് ഇത്രയും വിദ്യാഭ്യാസം ഇപ്പോൾ അമൃതാനന്ദമായി പറയുന്നത് മുഴുവൻ മുണ്ടിത്തരവും മണ്ടത്തരവുമാണ് എന്നാലും അവരെ അവരെ അനുസരിക്കാൻ അവരുടെ പുറകെ നടക്കുന്ന എത്രയോ വിദ്യാഭ്യാസമുള്ള ആൾക്കാരുണ്ട് അത് തന്നെയാണ് എനിക്ക് മനസ്സിലാകാത്തത് എനിക്ക് തോന്നുന്നത് ഇങ്ങനെയുള്ളവർക്ക് എന്തെങ്കിലും ഒരു ഫാദർ ഫിഗറാണ് ഇവർക്ക് ഭയങ്കര ഈ അരക്ഷിതാവസ്ഥയുണ്ട് പല പലർക്കും പ്രശ്നങ്ങൾ വരുമ്പോൾ അവർക്ക് എങ്ങനെ നേരിടണമെന്നറിയില്ല എങ്ങനെയൊക്കെ നേരിട്ടാൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് പറയാം അത് അവരെന്തോ മനസ്സിലാക്കുന്നില്ല തോന്നുന്നു പകരം അവരിങ്ങനെയുള്ള ഈ ഫാദർ ഫിഗേഴ്സ് ഇപ്പൊ അമൃതാനന്ദ ഒരു മദർ ഫിഗർ അവരുടെ അമ്മ ആണ് അതുപോലെ തന്നെ ബാബു അല്ലെങ്കിൽ ശ്രീ ശ്രീ രവിശങ്കർ രതി ഉണ്ടാക്ക ഇയാളുണ്ടായിരുന്നല്ലോ എന്താണ് രജനീഷ് ഇങ്ങനെയുള്ളവർക്ക് ഫാദർ ഫിഗേഴ്സ് ആണ് അതായത് അവര് നമ്മുടെ കാരണവന്മാരുടെ അല്ലെങ്കിൽ പണ്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ നമ്മൾ ചെറുപ്പത്തിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നമ്മൾ മാതാപിതാക്കളുടെ അടുത്ത് ചെല്ലും അപ്പോൾ അതായത് മാതാവിൻ്റെയും പിതാവിൻ്റെയും രൂപങ്ങളാണ് ഇപ്പോൾ ഈ നമ്മൾ ഈ പറയുന്ന മാതാ അമൃതാനന്ദമായി ഇങ്ങനെയുള്ളവർ അപ്പോൾ അവരെ അങ്ങോട്ട് അനുസരിച്ചാൽ പിന്നെ നമുക്ക് ഉത്തരവാദിത്വമില്ല നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കില്ല വരണത് വരണോട് കത്തുവെച്ച് അങ്ങനെയുള്ള ഒരു മനസ്ഥിതി ആയിരിക്കാം ഇവരെയൊക്കെ ഈ ഇത്രയധികം വിദ്യാഭ്യാസമുള്ള ആൾക്കാരെ പോലും ഈ അമൃതാനന്ദമയുടെയൊക്കെ പുറകെ നടത്തുന്നത് ഏതായാലും ഈ ഇപ്പോൾ ഇവർ ആവശ്യപ്പെടുന്നത് ഞങ്ങൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ അമൃതാനന്ദ പറയുന്നത് എനിക്ക് നേരത്തെ അറിയായിരുന്നു ഈ ഇത് വരുമെന്ന് ഈ രോഗം അതായത് നമ്മളിപ്പോൾ കൊറോണ വരുമെന്ന് പല അതേസമയം നമ്മുടെ മോഹനം വൈദ്യർ എനിക്ക് എന്താണ് ഈ സാധനം എന്നൊക്കെ എനിക്കറിയാം അയാൾ പറഞ്ഞ വൈറസ് എന്ന് പറഞ്ഞ ഒരു സാധനം ഇല്ലെന്നാണ് പക്ഷേ നമുക്കെല്ലാം അറിയാം ഇത് കൊറോണ വൈറസ് ആണെന്ന് പക്ഷെ അയാൾ വൈറസ് ഇല്ല എന്നാണ് പറയുന്നത് എന്നാൽ ഉടനെ തന്നെ അയാൾ ചികിത്സയും തുടങ്ങി കഴിഞ്ഞു ഭാഗ്യത്തിന് അയാൾ പിടിച്ച് അകത്തിട്ടുണ്ട് പക്ഷെ അത് പുറത്തു വന്നാലും പിന്നെ അയാളുടെ കുറേ ആൾക്കാരുണ്ട് അതാണ് എനിക്ക് മനസ്സിലാവാത്തത് അതുപോലെ തന്നെ മറ്റേ ഇയാളുടെ വടക്കഞ്ചേരി കെ വടക്കഞ്ചേരി അയാൾ ഇത് തന്നെ ഏത് അതായത് ഇവരുടെ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ ആവർത്തനം ഇത് പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന് പറഞ്ഞുകൊണ്ട് കുറേ കഴിയുമ്പോൾ അവർക്ക് അവരുടെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടാവും പിന്നെ അത് അങ്ങനെ അവർ ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് വരും ഇപ്പോൾ ആദ്യം തന്നെ ഇവർ അമൃതാനന്ദമായി ആദ്യം തന്നെ അവർ പറഞ്ഞിരുന്നത് അവർക്ക് കാലത്ത് കൃഷ്ണൻ കൂടും വൈകുന്നേരം ദേവി കൂടും അപ്പോൾ ആൾ അവരെന്താ ചെയ്തിരുന്നതെന്ന് വെച്ചാൽ കാലത്ത് കാലത്ത് ഒരു എട്ട് ഒമ്പത് മണിയാകുമ്പോൾ അവരെ കൃഷ്ണന്റെ ഉടുപ്പൊക്കെ കൊടുത്ത് ഒരു വാളും പിടിച്ചിട്ട് അവിടെയൊക്കെ ഓടി നടക്കും മഠത്തിൽ അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് കഴിയുമ്പോൾ അവര് ഇങ്ങനെ നല്ല ഒരു ഡ്രസ്സൊക്കെ ചെയ്ത് പല്ലക്കിൽ കയറി ഇങ്ങനെ ഒരു ദേവി വരുന്ന പോലെ കിരീടമൊക്കെ വെച്ച് നല്ല ഡ്രസ്സൊക്കെ വെച്ച് വരും അത് കുറച്ച് കുറേ കഴിഞ്ഞപ്പോൾ രണ്ട് കൊണ്ടേ കൊണ്ടുപോകണക്കാൻ അവർക്ക് പറ്റാതെയായി അപ്പോൾ അവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷ്ണന്റെ ഭാവം വേണ്ടെന്ന് വെച്ചു ഇപ്പോൾ അവർക്ക് ദേവിഭാവം മാത്രമാണുള്ളത് ഇത് ഇതിങ്ങനെയുള്ള എന്ത് മണ്ടത്തരം പറഞ്ഞാൽ അത് വിശ്വസിപ്പിക്കാൻ കഴിവുണ്ട് അത് നമ്മൾ സംബന്ധിച്ചത് ഇവർക്കൊക്കെ അത് വിശ്വസിപ്പിക്കാനുള്ള കഴിവുണ്ട് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് ഇപ്പോൾ കൃപാസനം എനിക്ക് ഇത്രയും നാളൊന്നും ഇല്ലാത്തൊരു സാധനമാണ് ഇപ്പോൾ കൃപാസനം അത് ആ പുരോഹിതന്റെ കഴിവാണ് അതുപോലെ പോട്ടയില് ഈ നായിക്കനാമ്പറമ്പിൽ അച്ഛനാണ് അത് തുടങ്ങിയതെന്നാണ് എൻ്റെ വിവരം ഈ നായ്ക്കനം പറയുമ്പോഴത്തേനും ഇങ്ങനെ ഒരു പെർസ്യുവേസീവ് പവർ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് അതായത് നിങ്ങൾ പറഞ്ഞ് ഫലിപ്പിക്കാം നമുക്കതില്ല നമ്മൾ കാര്യങ്ങൾ കാര്യകാര്യങ്ങളായിട്ട് അതിന് തെളിവുകൾ സഹിതമൊക്കെ പറഞ്ഞ് ഫലിപ്പിക്കാൻ തുടങ്ങും അതൊന്നും മനുഷ്യർക്ക് ആവശ്യമുണ്ട് അവർക്ക് ഈ പറയണത് കേൾക്കണം ഇപ്പോൾ ഉദാഹരണത്തിന് എമ്മാനുവൽ എംബറർ എമ്മാനുവൽ എന്ന് പറഞ്ഞ എൻ്റെ വീടിൻ്റെ അടുത്തൊരു സംഘടനയുണ്ട് അവർ പറയുന്നത് ലോകം ഇപ്പം അവസാനിക്കുമെന്നാണ് നമ്മൾക്കത് കേട്ടാൽ പോലും നമുക്കത് വിശ്വാസയോഗ്യമല്ല പക്ഷെ എന്തിനു പറഞ്ഞാൽ പതിനായിരക്കണക്കിന് ആൾക്കാരാണ് അവരെ വിശ്വസിച്ച് ഇപ്പോൾ ഈ ഒരു കൊല്ലം കൊണ്ട് അല്ലെങ്കിൽ രണ്ട് കൊല്ലം കൊണ്ട് ലോകം അവസാനിക്കുമെന്നും പറഞ്ഞിട്ട് അവരുടെ പുറകെ നടക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഇതെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഒരുപാട് മനുഷ്യരുണ്ട് അവർക്ക് ചിന്തിക്കാൻ വയ്യ ചിന്തിക്കുന്നതൊക്കെ ഒരു വലിയ ബുദ്ധിമുട്ട് അത് ആരെങ്കിലും പറയുന്നത് അങ്ങനെ വിഴുങ്ങുക അതായത് നമ്മുടെ സ്വയം ചിന്തിക്കാനുള്ള കഴിവ് മറ്റുള്ളവർക്ക് പണയം വെക്കുകയാണ് ഇവർ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഇവര ഇതാണ് ഞാൻ ഇപ്പോൾ ഇത് പറയുന്നത് മുടി വൈദ്യത്തിനെ പറ്റിയാണ് ഇന്ന് മുഖ്യമായിട്ടുള്ള പ്രസന്റേഷൻ അപ്പോൾ അവർ പറയുന്നത് ഇപ്പൊ ഈ ഇതിന് പ്രിവെന്റീവ് ഉണ്ടെന്ന് അതായത് രോഗം വരാതിരിക്കാനുള്ള എന്ത് രോഗം വന്നാലും അതെ നിപ്പ വന്നപ്പോഴും ഒക്കെ പറഞ്ഞതാണ് ചിക്കൻ കുനിയ വന്നപ്പോഴും ഇപ്പോൾ പറയുന്നത് ഇതിനെ കൊറോണ വൈറസിനെ അവർക്ക് പ്രിവെന്റീവ് ഉണ്ടെന്ന് ഹോമിയോപ്പതിക്കാരാണ് പറയുന്നത് അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഈ ഞാൻ പറയുന്ന പോലെ പത്ത് നാൽപ്പതിനായിരം അമ്പതിനായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ തുടങ്ങിയതാണ് ഈ വൈദ്യ പരിപാടി മനുഷ്യർക്ക് അന്ന് തന്നെ അസുഖമുണ്ട് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു മൃഗങ്ങൾക്ക് നമ്മൾ കണ്ടിട്ടുണ്ട് പൂച്ച ഒരു ജാതി പുല്ല് ഇടക്കൊക്കെ പുല്ല് തിന്നുന്നത് അതുപോലെ പട്ടി ഒക്കെ പുല്ല് തിന്നുന്നത് ഇങ്ങനെ എല്ലാ മൃഗങ്ങളും തന്നെ ഉണ്ട് കാട്ടിൽ ജീവിക്കുന്ന പുലിയും ഇതൊക്കെ ഇങ്ങനെ എന്തോ പച്ച ഇടക്കൊക്കെ ഈ ഇലകൾ കടിച്ച് തിന്നുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ചിലപ്പോൾ അത് വല്ല അന്ന് തന്നെ തുടങ്ങിയതായിരിക്കും മനുഷ്യൻ മനുഷ്യനാകുന്നതിന് മുമ്പ് തന്നെയുള്ള പ്രാക്ടീസ് ആയിരിക്കാം അവരും അവർക്ക് എന്തെങ്കിലും വേദന ഉണ്ടായിട്ട് ഇപ്പോൾ പൂച്ചയൊക്കെ ഇങ്ങനെ പുല്ല് തിന്നുമ്പോൾ പട്ടി പുല്ല് തിന്നുമ്പോൾ ആള് ആളുകൾ പറയാറുണ്ട് ഇത് വയറ്റുവേദന ഉണ്ടാകുന്നത് അങ്ങനെയുള്ള മരുന്നുകൾ അവർക്ക് ഉണ്ടായിരിക്കാം ഏതായാലും നമ്മൾക്ക് ഈ പറഞ്ഞ മരുന്നുകൾ തുടങ്ങിയിട്ട് നാൽപ്പതിനായിരം അമ്പതിനായിരം വർഷങ്ങളായി പക്ഷേ അന്ന് അതായത് അതിപ്പോൾ ഈ മോഡേൺ മെഡിസിൻ എന്ന് പറഞ്ഞ കാര്യം തുടങ്ങിയിട്ട് ഒന്ന് നൂറ് അല്ലെങ്കിൽ ഏറ്റവും കൂടി ഇരുന്നൂറ് വർഷം ആയിട്ടില്ല അപ്പോൾ ഈ പണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ അവർക്ക് ഇങ്ങനെ വൈറസ് ഉണ്ടെന്നോ ഉണ്ടെന്നോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയ അറിഞ്ഞിരുന്നില്ല അപ്പോൾ അവരെ ഈ കാണുന്നതിന് മാത്രം അവർ സിംറ്റോമാറ്റിക് എന്നാണ് പറയുന്നത് അതായത് ലക്ഷണങ്ങൾ നോക്കിയാണ് ചികിത്സിച്ചിരുന്നത് അല്ലാതെ വരാൻ പോകുന്നു ഇപ്പം നമുക്ക് ഇ സി ജിയുടെ തന്നെ അറിയാം ഹാർട്ടിന് പ്രശ്നം വരാൻ സാധ്യതയുണ്ട് നമുക്കതിനെ കുറേ പ്രിവെൻറ്റീവ് നമ്മളെ അതിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള മെഷേഴ്സ് നമുക്ക് എടുക്കാൻ സാധിക്കും പക്ഷെ പണ്ട് ഇങ്ങനെയുള്ള ഇ e സി ജി എടുക്കില്ല ബ്ലഡ് ടെസ്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അവരെന്താണെന്ന് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ലക്ഷണങ്ങൾ നോക്കും എന്നിട്ട് അതനുസരിച്ചാണ് ഈ മരുന്നുകൾ കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്കറിയാം ഇപ്പോൾ ഹോമിയോപ്പതിയിൽ അവരുടെ മെറ്റീരിയൽ മേടിക്കാൻ നമ്മുടെ ബുക്കിലാണ് ഇത് എങ്ങനെയാണ് ഓരോ മരുന്നും എന്തിനാണ് ഉപയോഗിക്കേണ്ടതെന്ന് അപ്പോൾ നമ്മളത് വായിച്ചാലേ അതിലേ പറയുന്നത് നമുക്ക് പനി കാലത്ത് പനിയുള്ള ഉണ്ട് അല്ലെങ്കിൽ തലവേദനയുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് ലക്ഷണങ്ങൾ പറയും അതനുസരിച്ചാണ് മരുന്ന് ഇപ്പൊ ഉദാഹരണത്തിന് മഞ്ഞപ്പിത്തത്തിന് ചെന്ന് കഴിഞ്ഞാൽ മഞ്ഞ നിറം അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പക്ഷേ ഒരു ഡോക്ടർ പറയുന്ന മരുന്നായിരിക്കില്ല വേറെ ഡോക്ടർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഡോക്ടറും പ്രത്യേക ആ ലക്ഷണങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് അപ്പോൾ അതനുസരിച്ച് പല ഡോക്ടർമാർ പല മരുന്നുകളാണ് പരീക്ഷിച്ചിരുന്നത് പക്ഷെ രോഗം വന്ന് ലക്ഷണങ്ങൾ വന്നാൽ മാത്രമേ അന്ന് ചികിത്സ സാധ്യമായിരുന്നുള്ളൂ അതേസമയം ഈ ഇപ്പോൾ നമുക്ക് പ്രിവെന്റീവ് മെഡിസിൻ ഉണ്ട് അത് തുടങ്ങി വെച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികമായിട്ടും ഈ വസൂരിക്കായിരുന്നു വസൂരി പണ്ട് വരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വസൂരി അവർ അവർക്കറിയാമായിരുന്ന എന്തോ അവർ ഈ വസൂരി പൊട്ടി ഒലിക്കാൻ തുടങ്ങും ഈ അതിൻ്റെ ഈ കുമ്പള അപ്പോൾ അവരത് എടുത്ത് ആ പൊട്ടി ഒലിക്കുന്ന ഇതെടുത്ത് മുറി ചെറിയ മുറിവുണ്ടാക്കി അതിൽ ഇത് തോണ്ടിക്കഴിഞ്ഞാൽ ഈ രോഗം പിന്നീട് രോഗം വരാതിരിക്കുന്നതായി അവർക്ക് പണ്ടേ മനസ്സിലായിരുന്നു അത് കഴിഞ്ഞിട്ട് അത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ഡിസിപ്ലിൻ ആക്കിയെടുത്തത് ലൂയി പാസ്റ്റർ ആണ് അദ്ദേഹമാണ് ഈ ചലം അല്ലെങ്കിൽ ഈ സ്മോൾ പോക്സിന്റെ ചലം എടുത്ത് പശുവിന് കുത്തിവെച്ചു അപ്പോൾ അതിൽ ആൻറ്റിബോഡീസ് ഉണ്ടായി ഈ ആൻറ്റിബോഡീസ് മനുഷ്യനെ കുത്തിവെച്ചു അത് നമ്മുടെ ശരീരത്തിൽ നിന്നും പെരുകി അങ്ങനെയാണ് ഇപ്പോൾ വസൂരിക്കുള്ള കുത്തിവെപ്പ് അത് കഴിഞ്ഞാൽ അത് മലേറിയക്കുള്ളത് പലതും ഇപ്പോൾ നമുക്ക് പ്രിവെൻറ്റീവ് ഉണ്ട് പ്രിവെൻറ്റീവ് എന്നുള്ളത് തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു നൂറ്റമ്പത് ഇരുന്നൂറ് വർഷമായിട്ടുള്ള ഈ പ്രിവെൻറ്റീവ് പരിപാടി തുടങ്ങിയിട്ട് അതിക്ക് മുമ്പ് ഉള്ള ഈ വൈദ്യ ശാസ്ത്രത്തിലൊന്നും ഈ പ്രിവെൻറ്റീവ് ഇല്ല ആയുർവേദത്തിലില്ല അലോപ്പതിയിൽ അലോപ്പതിയിൽ എന്ന് പറഞ്ഞ ഒരു സാധനമില്ല ഹോമിയോപ്പതിയിലില്ല ഇങ്ങനെ ഒരു പതിയിലും ഇല്ല അപ്പോൾ ഈ ഇപ്പോൾ പക്ഷേ ഈ പ്രിവെൻറ്റീവ് ഇവർ അതായത് മോഡേൺ മെഡിസിനിൽ പ്രിവെൻറ്റീവ് വന്നപ്പോഴാണ് ഈ മുറിവൈദ്യന്മാരും വൈദ്യന്മാരും ഞങ്ങൾക്ക് പ്രിവെൻറ്റീവ് ഉണ്ടെന്നും പറഞ്ഞു വന്നിരിക്കുന്നത് അത് എങ്ങനെയാണ് സാധ്യമാവുന്നത് എന്ന് അവർ പറയുന്നില്ല അതായത് ഒരു രോഗം വന്ന് അതിൻ്റെ സിംറ്റംസ് അല്ലെങ്കിൽ ലക്ഷണങ്ങൾ തെളിഞ്ഞു വന്നാൽ മാത്രമേ ഈ ചികിത്സാ രീതികൾക്ക് ഈ ആയുർവേദത്തിനും ഹോമിയോപ്പതിക്കും ഒക്കെ നിലനിൽപ്പുള്ളൂ അല്ലാതെ അവർക്ക് നേരത്തെ പ്രിവെൻറ്റീവ് എന്ന് പരിപാടിയില്ല രോഗം വരാതിരിക്കാനുള്ള ഒരു സംവിധാനം തന്നെ ഇതിലില്ല പക്ഷെ അതൊക്കെ മുതലെടുത്തുകൊണ്ടാണ് അവർ പറയുന്നത് ഇങ്ങനെ അതായത് ഇതിനെ പ്രിവെന്റ് ചെയ്യാൻ ഞങ്ങളെ തരാം നമ്മൾ അതായത് എന്ത് പറഞ്ഞാലും ഇത് അവരുടെ അതാണ് ഞാൻ പിന്നെയും പിന്നെയും ആലോചിക്കുക ആവർത്തിക്കുന്നത് ഇവരുടെ കഴിവ് ആളുകളെ പറഞ്ഞ് പറ്റിക്കാനുള്ള കഴിവ് വ്യാപാരം തന്നെ അത് തന്നെയല്ലേ ഇപ്പോൾ ഈ ഇടയ്ക്ക് ഞാൻ ഒരു ഇത് കണ്ട് ഒരു മരുന്ന് അടിയിരുന്നപ്പോൾ അതായത് താളിയോളെ ഗ്രന്ഥങ്ങളിൽ നിന്ന് കിട്ടിയ ഫോർമുലയാണ് ഈ താളിയോല ഗ്രന്ഥങ്ങൾ ഉണ്ടാക്കിയത് എപ്പോഴെൻ്റെയൊക്കെ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട് താളിയോല പക്ഷെ അന്ന് എഴുത്ത് അന്നൊക്കെ പേപ്പർ ആയി കഴിഞ്ഞു പക്ഷെ അതിനേക്കാൾ ഇരുന്നൂറ് മുന്നൂറും വർഷങ്ങൾക്ക് മുമ്പ് ഈ താളിയോല പരിപാടി ഉണ്ടായിരുന്നു നമ്മുടെ ഇവിടെ അത് ഈ നാരായണം കൊണ്ട് കുത്തിപ്പിടിച്ച് എഴുതണം അപ്പോൾ അവർക്ക് പേപ്പർ ഉണ്ടാക്കാൻ അറിയായിരുന്നില്ല പേന ഉണ്ടാക്കാൻ അറിയായിരുന്നു അറിയാമായിരുന്നില്ല മഷി ഉണ്ടാക്കാനൊന്നും അറിയാമായിരുന്നു എന്നിട്ടാണ് എന്നാലും അവരുടെ നോളജ് വലിയ നോളജ് ആയിരുന്നു എന്നാണ് അതായത് ഋഷിമാർ ഇങ്ങനെ കാട്ടിൽ പോയി കുത്തിയിരുന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് എല്ലാ അറിവുകളും കിട്ടി അതായത് പാരമ്പര്യവാദം ഈ പാരമ്പര്യവാദിതം അങ്ങനെയാണ് ശരിയായിരുന്നെങ്കിൽ നമ്മളിപ്പോഴും കൊണകം കൊടുത്തിട്ട് നടക്കേണ്ടതാണ് അല്ലെങ്കിൽ കൊണകം പോലും ആയിരുന്നു ഇരിക്കണം ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് പണ്ട് ഈ പാള അടക്ക മരത്തിന്റെ പാള കൊടുത്താണ് ആൾക്കാർ പറയുന്നത് പാളത്താറ് പലരും പറയുന്ന കേട്ടിട്ടുണ്ട് എൻ്റെ അമ്മൂമ്മയൊക്കെ ഇത് അവർ അത് തരുന്നതായിട്ട് എന്നോട് പറയണം ഞങ്ങൾ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് പാളത്താറ് അത്ര പോലും വിവരം ഉണ്ടായിരുന്നില്ല എന്നാലും അവർ പറയുന്നതാണ് വലിയ ഇതെന്നുള്ള നിലക്കാണ് ഈ ആയുർവേദം പ്രചരിപ്പിക്കുന്നത് അത് പണ്ടുള്ള നോളജാണ് പണ്ടുള്ള നോളജ് അവർക്ക് നോളജ് ഉണ്ടായിരുന്നില്ല അത് ഒരു മോശം കാര്യമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല നമ്മൾ നോളജ് ഓരോ ദിവസവും ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതനുസരിച്ച് മൊത്തം നോളജ് മനുഷ്യരാശിയുടെ മൊത്തം നോളജ് കൂടി കൂടിക്കൊണ്ടിരിക്കുകയാണ് ഉദാഹരണത്തിന് എൻ്റെ അപ്പന് ഉള്ളതിനെ അപ്പൂപ്പനുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ നോളജ് എൻ്റെ അപ്പനുണ്ടായിരുന്നു അതുകൊണ്ട് അപ്പൂപ്പൻ മോശമാണെന്നോ അപ്പം ഭേദമാണെന്നോ അല്ല ആ കാലത്ത് അങ്ങനെയായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ അപ്പനേക്കാൾ കൂടുതൽ നോളജ് എനിക്ക് എന്താണെന്ന് വെച്ചാൽ എൻ്റെ കാലമായപ്പോഴേക്കും കൂടുതൽ വിദ്യാഭ്യാസം കിട്ടാൻ ഞാനാണെങ്കിൽ കുറേ ബുക്കുകൾ വായിക്കാൻ പറ്റി അങ്ങനെ ഇങ്ങനെയൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് നോളജ് വന്നു ഇപ്പോഴും ഇനിയിപ്പോൾ എൻ്റെ മക്കൾക്ക് എന്നെക്കാൾ കൂടുതൽ പല കാര്യങ്ങളും ടെക്നോളജിയിലൊക്കെ ഇപ്പോഴും പല കാര്യങ്ങളും ഞാൻ അവരോട് ചോദിക്കണം പണ്ട് അതായിരുന്നില്ല സ്ഥിതി നമുക്ക് എന്തെങ്കിലും കാര്യം ചെയ്യണമെങ്കിൽ കൃഷി ചെയ്യണം അല്ലെങ്കിൽ ഒരു വിവാഹം നടത്തണം ഇതിനൊക്കെ നമ്മൾ കാരണവന്മാരോട് ചോദിക്കണമായിരുന്നു ഇന്ന് അതല്ല അവസ്ഥ ഇന്നിപ്പോ അടുത്ത് വരുന്ന പുതിയ പുതിയ തലമുറകൾക്കാണ് നമ്മളെക്കാൾ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതും ഇത് ശാസ്ത്രത്തിനെ പരിമിതികളുണ്ട് അത് അതുകൊണ്ട് തന്നെ ആധുനിക ഈ ചികിത്സക്കും പരിമിതികളുണ്ട് അവർക്ക് എല്ലാത്തിനും ഒന്നും ചെല്ലുമ്പോൾ തന്നെ ചികിത്സ കിട്ടാനോ അല്ലെങ്കിൽ ചിലപ്പോൾ രോഗം അറിഞ്ഞാൽ തന്നെ അവരുടെ ഇപ്പോൾ ആധുനിക മരുന്നിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ രോഗം കണ്ടുപിടിക്കലാണ് അപ്പോൾ രോഗം കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത് കഴിഞ്ഞാൽ തന്നെ അതിന് ചികിത്സ എപ്പോഴും നൂറ് ശതമാനവും ഫലവത്താവണമെന്നില്ല എന്നാലും ചികിത്സ ഇല്ലാത്തതിനേക്കാളും കൂടുതൽ അല്ലെങ്കിൽ മുറിവൈദ്യത്തിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സാധ്യത ഈ ആധുനിക ചികിത്സാ രീതികളിലാണ് ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് അല്ലാതെ ഏറ്റവും മുറിവേദന എന്തെങ്കിലും പറഞ്ഞു അതനുസരിച്ച് ഇപ്പോൾ എന്ത് വന്നാലും അവർക്ക് ഇതുണ്ട് എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരാൾ ഇതുപോലെ പ്ലാവേൽ കയറി താഴെ വീണു നടുകുടിഞ്ഞു കിടപ്പായിപ്പോയി അനങ്ങാൻ പറ്റുന്നില്ല ആയുർവേദക്കാർ വന്നു ഞങ്ങൾ ചികിത്സ തിരുമ്മി ശരിയാക്കാം മരുന്ന് തന്നെ ശരിയാക്കാം അതുപോലെ തന്നെ വേറെ പല ഇതുണ്ട് ഇപ്പോൾ ഈ യുനാനി അതുപോലെ തന്നെ ഇവിടെ വേറെ ഈ ഇവിടെ തമിഴ്നാട്ടിൽ വേറൊരു ചികിത്സാ രീതിയുണ്ട് അതിൻ്റെ പേര് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല അവരധികവും ഈ മെറ്റൽസ് ഉപയോഗിച്ച് ലോഹങ്ങളുടെ കോമ്പിനേ ഇത് ആൻറ്റിമണി വിഷ ആർസനിക്കൊക്കെ ഉപയോഗിച്ചാണ് അവർ ചികിത്സിക്കുന്നത് പലപ്പോഴും അത് ഓവറായ ആളുകൾ മരിക്കാറുമുണ്ട് എന്തെന്നും അവർ ആരും നമ്മൾ ആരെ അത് കണക്കാക്കാറില്ല അവരുടെ ഫെയിലിയർ അല്ലെങ്കിൽ അവർക്ക് വന്ന് വരുന്ന പരാജയങ്ങൾ ആരും കണക്കാക്കാറില്ല ആരും ഒന്നും ഉണ്ടാറുമില്ല അവിടെ ചെന്ന് പെട്ടുപോയാൽ കാണാതിരിക്കാം അവർ അതുപോലെ പള്ളിയിൽ പോയാൽ പള്ളിയിൽ പോയാൽ എങ്ങനെ പോയാലും നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിലും കുറേ രോഗങ്ങൾ ശരിയാവും അത്ര തന്നെ രോഗങ്ങളെ പള്ളിയിൽ പോയാലും പ്രാർത്ഥനയിലായാലും കൊടുങ്ങല്ലൂർ പോയി തെറിപ്പാട്ട് പാടിയാലും ഈ ഇവരുടെ അടുത്ത് പോയാലും രോഗങ്ങൾ തന്നെ ശരിയാകുന്ന കുറേ രോഗങ്ങളുണ്ട് അത് തന്നെയല്ല ചില രോഗങ്ങൾ ഭീമമായ വലിയ രോഗങ്ങൾ പോലും ചിലപ്പോൾ തന്നെ ശരിയായെന്ന് വരും ഈ താനെ ശരിയാവുന്ന ചെറിയ കണക്കുകളെടുത്താണ് ഈ മുറിവൈദ്യന്മാരെ സ്വന്തം ബിസിനസ് കൊണ്ടു നടക്കുന്നത് തന്നെയല്ല ഇത് അവരുടെ അവർക്ക് ഭക്തർ അയക്കാൻ അല്ലെങ്കിൽ അവർക്ക് ഒരു സാക്ഷ്യം വഹിക്കുന്ന ആൾക്കാരാവും അവരാണ് പിന്നെ ഇവരുടെ ഇപ്പൊ മോഹനം വൈദ്യർ ഉള്ള പോലുള്ളവരുടെ ഒക്കെ കഴിവുകൾ പ്രചരിപ്പിക്കുന്നത് എല്ലാം അവർ അറിഞ്ഞുകൊണ്ട് അറിയാതെ നുണ പറയുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മോഹൻ വൈദ്യർക്ക് ഒരു കഴിവുമില്ല എന്നുള്ള എല്ലാവർക്കും അറിയാം പക്ഷേ എല്ലാവരും കുറച്ച് പേരെങ്കിലും അയാളുടെ പുറകിലുണ്ട് കുറച്ചല്ല നല്ലൊരു ശതമാനം ആൾക്കാരും അപ്പോൾ ഇതെല്ലാം ഈ നമ്മൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആധുനിക വൈദ്യത്തിന് അതിൻ്റെ പരിമിതികളുണ്ട് അല്ലാതെ എല്ലാം അവരെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്ന് ആരും അവകാശപ്പെടുന്നത് നടക്കുകയില്ല പിന്നെ ആ സമയത്താണ് അവർ തന്നെയല്ല കുറേ നാൾ അവരുടെ അടുത്ത് ചികിത്സിച്ച് അത് കഴിഞ്ഞാൽ മാറാത്തപ്പോഴേക്കും അവർ പ്രാർത്ഥനയ്ക്ക് പോകുന്നു അല്ലെങ്കിൽ ഈ മുറി വൈദ്യന്മാരുടെ അടുത്തൊക്കെ പോകുന്നത് ചിലപ്പോൾ ഇവരിൽ ചെയ്യുന്ന മരുന്നിന്റെ തന്നെ ഫലമായിരിക്കും പിന്നീട് കാണുന്നത് ഈ മുറിവൈദ്യന്മാരുടെ അടുത്ത് പോകുമ്പോൾ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോഴൊക്കെ പക്ഷെ അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ ആ ക്യൂർ വന്നത് നമ്മുടെ ചികിത്സ ഫലപ്രദമായത് ഈ രണ്ടാമത് നമ്മൾ പോയ പള്ളിയിൽ പോയതുകൊണ്ടോ അല്ലെങ്കിൽ ഈ മുറിവൈദ്യന്മാരടുത്തോണ്ടോ ആണെന്ന് പറഞ്ഞത് അതാണ് പിന്നെ നടക്കുന്നത് അതുപോലെ ഹോമിയോപ്പതിയിലൊക്കെ ഒരുപാട് പേര് ഞങ്ങളുടെ ഈ രോഗം മാറിയിട്ടുണ്ട് കുട്ടികളുടെ രോഗം മാറുന്നുണ്ട് മൃഗങ്ങളുടെ രോഗം മാറുന്നുണ്ട് ഹോമിയോപ്പതി എടുക്കുമ്പോൾ ഇതെല്ലാം സംഭവിക്കുന്നതെന്ന് വെച്ചാൽ രോഗങ്ങൾ താനേ മാറും അല്ലാതെ ഒരു രോഗം വന്നാൽ അപ്പോൾ തന്നെ മനുഷ്യൻ മരിച്ചിരിക്കുന്നില്ല മിക്കവാറും നമ്മൾ കോടി വർഷങ്ങളായിട്ട് നമ്മൾ പ്രതിരോധ ശക്തി നമ്മളിൽ തന്നെ ഉണ്ട് അതുകൊണ്ട് നമ്മളെ രോഗങ്ങളിൽ വരുന്ന സാധാരണ ചെറിയ രോഗങ്ങളൊക്കെ വരുന്ന ഒരു എൺപത് ശതമാനം താനേ മാറും നമ്മളൊന്നും ചെയ്യണ്ട അപ്പോൾ ഒരു പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ ചികിത്സിച്ചാലും മാറും ചികിത്സിച്ചില്ലെങ്കിലും മാറും വലിയ രോഗങ്ങളും ചില പലതും തന്നെ തന്നെ മാറും പക്ഷേ ഈ പഴയ ഇതിൽ ഒരു ഈ ഒരു പ്ലസീബോ ഇഫക്റ്റ് എന്ന് പറയുന്ന ഒരു ഇഫക്റ്റ് ഉണ്ട് അതായത് നമ്മൾക്ക് ഇത് കഴിച്ചാൽ നമുക്ക് ഗുണമുണ്ടാകും എന്ന ഒരു വിചാരം നമുക്കുണ്ടെങ്കിൽ ആ രോഗം മാറാനുള്ള സാധ്യത കൂടുതലാണ് അതിപ്പോഴും എന്താണ് എങ്ങനെയാണെന്ന് ശാസ്ത്രജ്ഞർക്ക് മനസ്സിലായിട്ടില്ല പക്ഷെ പ്ലസിബോ ഇഫക്റ്റ് ഉണ്ട് അതായത് നമ്മൾ എങ്ങനെ ഒരു പറഞ്ഞ് നമ്മൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ പള്ളിയിൽ പോയാലും മാറും അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ പോയി തെറിപ്പാട്ട് പാടിയാൽ നമ്മുടെ അസുഖങ്ങൾ മാറും അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നടക്കും അല്ലെങ്കിൽ ജ്യോതിഷം പറഞ്ഞ പോലെ ചെയ്താൽ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ അത് തന്നെ ഒരു പ്ലസിബോ ഇഫക്റ്റ് ഉണ്ടാവും നമ്മുടെ ഈ ഡോപ്പാമിൻ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാക്കുക നമ്മുടെ ഒരു കെമിക്കൽ ഉണ്ട് ഡോപ്പാമിൻ ഈ ഡോപ്പാമിൻ കഴിച്ച് നമുക്കൊരു സുഖം തോന്നും ഡോപ്പാമിൻ മരുന്നുകളായിട്ടും കിട്ടും അല്ലാതെ തന്നെയും ഈ ഡോപ്പാമിൻ നമ്മുടെ ശരീരം തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഇത് ഈ ഡോപ്പാമിൻ ഇഫക്റ്റ് എന്ന് പറയാം ഏകദേശം അതായത് നമ്മൾക്ക് ഒരു വിശ്വാസത്തോടെ ഒരു കാര്യം ചെയ്താൽ ആ ശരിയായി നമുക്ക് നല്ലതാണ് ആ ഒരു ഇഫക്റ്റ് ആയിരിക്കണം ഈ ഈ പറഞ്ഞ മുറിവൈദ്യന്മാർക്കും അല്ലെങ്കിൽ പുരോഹിതരും ഒക്കെ കൊണ്ടു നടക്കുന്നത് പക്ഷെ സൂക്ഷിക്കുക അവരെ ഈ കൊണ്ടൊന്നും മുറിവൈദ്യം കൊണ്ടോ അതിലും മതം കൊണ്ടോ ഒന്നും ഒരു രോഗവും മാറാൻ പാടില്ല പ്രശ്നങ്ങളും ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറാം ജീവിതത്തിൽ എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് എനിക്കുണ്ട് എല്ലാവർക്കും ഉണ്ട് ഞാൻ ഒരു എഴുപത്തിരണ്ട് വയസ്സായി ഞാൻ അമ്പത് വർഷമായിട്ട് പള്ളിയിൽ നിന്നും പോയിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല പ്രാർത്ഥനയില്ല പട്ടക്കാരനില്ല പിന്നെ എന്താണ് ഈ പറയുന്ന ഒരു മുറിവൈദ്യമില്ല ഒന്നുമില്ല വലിയ പ്രശ്നമില്ല എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ആധുനിക സമൂഹത്തിൽ നമുക്കുള്ള ഒരുപാട് സാഹചര്യങ്ങളുണ്ട് നല്ല ആരോ നല്ല ഫുഡുണ്ട് പിന്നെ പബ്ലിക് ഹെൽത്ത് നല്ലതാണ് ഒരുപാട് സൗകര്യങ്ങളും ആശുപത്രികളുണ്ട് അതുകൊണ്ട് നമുക്ക് നല്ല മരുന്നുകളുണ്ട് ഇതൊന്നും പണ്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് പണ്ട് അപ്പോൾ അവർ കിട്ടുന്നിടത്ത് പോകും ഇപ്പം എൻ്റെ നാട്ടിൽ തന്നെ ഒരു ഡോക്ടർ പോലും ഉണ്ടായിരുന്നില്ല എൻ്റെ അവിടെ ഉണ്ടായിരുന്ന വൈദ്യന്മാരാണ് അവർക്ക് ഇത് എന്താണെന്ന് അറിയില്ല അവർക്ക് അന്ന് അറിയില്ലായിരുന്നു ഈ വെള്ളത്തിൽ ഇങ്ങനെ അണുക്കളുണ്ടെന്നുള്ള കാര്യം ആർക്കും അറിയില്ലായിരുന്നു അപ്പം നല്ല ക്ലിയർ ആയിട്ടുള്ള കുളം വെട്ടും എല്ലാ വർഷവും എന്നിട്ട് നല്ല ക്ലിയർ ആയിട്ടുള്ളതാണ് കുടിക്കും പക്ഷെ അറിയില്ലായിരുന്നു അതിലെ അണുക്കളുണ്ടെന്ന് അത് തൽഫലമായി എൻ്റെ രണ്ട് പെങ്ങന്മാരെ ഇങ്ങനെ വയറിളക്കം വന്ന് മരിച്ചിട്ടുണ്ട് അന്ന് വയറിളക്കം എനിക്ക് തോന്നണേ ഇപ്പോൾ ഈ വൈറസും ഗൈറസൊക്കെ വരുന്നതിനെ അതിനുകൊണ്ടൊക്കെ മരിക്കുന്നതിനേക്കാൾ പതിന്മടങ്ങ് ആളുകളാണ് വെള്ളത്തിൻ്റെ പ്രശ്നം കൊണ്ട് മരിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ വലിയ മാരകമായ രോഗമായിരുന്നു വസൂരി വസൂരി ഏറെ കൂടിയാണ് അധികം പടർന്നു നിന്നത് പക്ഷെ മറ്റേത് ജലത്തിൽ കൂടി കോളറ വയറിളക്കം ഇതൊക്കെ പക്ഷെ നമ്മുടെ പണ്ടുള്ള ആൾക്കാർക്ക് ഇതിനെ പറ്റിയൊന്നും അറിയില്ലായിരുന്നു അവർ അവർക്ക് ശരിയാണ് എൻ്റെ ഈ അനിയത്തിമാരിങ്ങനെ മരിക്കാൻ കിടക്കാണ് അവരുടെ ഈ ഡീഹൈഡ്രേഷൻ വന്ന് മരിക്കാറായി അപ്പോഴും ഇവര് വെള്ളം കൊടുക്കൂലായിരുന്നു എന്നാ വെച്ചാൽ വെള്ളം ശരിയല്ല അത്രേ ഇപ്പോൾ നമുക്കറിയാം വെള്ളം കുറവായത് കൊണ്ടാണ് ഇവർ ഡീഹൈഡ്രേഷൻ വരുന്നത് വയറിളകി ആളുകൾ മരിക്കുന്നത് അന്ന് അറിയില്ലായിരുന്നു നമ്മൾ അവരെ കുറ്റം പറയുകയല്ല പക്ഷെ അവർ സർവജ്ഞാനികളാണ് എന്ന് പറഞ്ഞ് അവരുടെ പുറകെ നടക്കുന്നത് അതിനോടാണ് ഞാൻ ഈ എതിർപ്പ് പറയുന്നത് അതുപോലെ ഈ പുരോഹിതന്മാർ അവർക്ക് ഒരു വിവരമില്ല ഒരു പണ്ട് അവരായിരുന്നു ഒരു ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ളവർ ഉദാഹരണം പണ്ട് തന്നെ ഇപ്പൊ ക്രിസ്ത്യൻ പുരോഹിതർക്ക് ഏകദേശം പത്താം എങ്കിലും പഠിച്ചിരിക്കണം അതുപോലെ തന്നെ ഹിന്ദു പുരോഹിതന്മാരായാലും അവരുടേതായ വായിക്കാനും എഴുതാനും അറിയാമായിരുന്നു അവർക്കൊക്കെ മുസ്ലിം പുരോഹിതന്മാർ എഴുതാൻ അറബിയിലാണെങ്കിലും ഹിന്ദു പുരോഹിതന്മാർ സംസ്കൃതത്തിൽ അവർക്ക് എഴുതാനും വായിക്കാനും ഒക്കെ അറിയാമായിരുന്നു ഇതെല്ലാം മിക്കവാറും പുരോഹിതന്മാരാണ് ആദ്യം എല്ലാം പഠിച്ചിരുന്നത് അതായത് എഴുതാനും വായിക്കാനും അതുകൊണ്ട് അവർ എല്ലാ അറിവിൻ്റെയും കൂമ്പാരങ്ങളാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത് തന്നെയല്ല പണ്ട് ഇവർ മാത്രം വിദ്യാഭ്യാസമുള്ളതുകൊണ്ട് അല്ലെങ്കിൽ എഴുതാനും വായിക്കാനും മറ്റുള്ളവർ അവരെ അനുസരിച്ചിരുന്നു അവർക്ക് ഒരുപാട് അറിവുണ്ട് എന്നുള്ള ധാരണ പക്ഷെ ഇന്ന് സംഭവം മാറിക്കഴിഞ്ഞു ഇന്ന് നാം എന്നെ പോലുള്ള അല്ലെങ്കിൽ ഒരു ഒരുപാട് പേരുണ്ട് പുരോഹിതന്മാരെക്കാൾ കൂടുതൽ വിദ്യാഭ്യാസവും നാട്ടറിവും ലോകപരിചയവും എല്ലാം ഉള്ളത് പ്രായവും ഉദാഹരണത്തിന് ഞാനിപ്പോൾ എഴുപത്തിരണ്ട് വയസ്സായി എനിക്ക് നല്ല ഡിഗ്രി ഉണ്ട് ഞാൻ ലോകം ഒരുപാട് കുറേ കറങ്ങിയിട്ടുണ്ട് എനിക്ക് ഒരുപാട് നോളജ് ഉണ്ട് ഞാനത് അഭിമാനത്തോടെ പറയുകയാണ് അല്ലെങ്കിൽ അഹങ്കാരത്തോടെ പറയും എന്തോ ആയിക്കോട്ടെ പക്ഷെ അത് കാര്യമാണ് നേരത്തെ ഒരു അച്ഛൻ ഇപ്പൊ പാസ്സായി വരുന്ന ഒരു എനിക്കറിയാം എൻ്റെ ഒരു ബന്ധത്തിൽപ്പെട്ട ഒരു പുരോഹിതൻ പയ്യനാണ് എനിക്കൊന്നും മുപ്പത് വയസ്സായിട്ടില്ല പത്ത് ക്ലാസ്സാണ് പഠിച്ചേക്കണേ അയാൾ രോഗപരിചയമില്ല ഒന്നുമില്ല പക്ഷെ പുള്ളി പറയുന്നതിനാണ് കൂടുതൽ വില അത് ഞാൻ പറയുന്നതിന് ഒരു വിലയുമില്ല സമൂഹത്തിൽ ഇതാണ് നമ്മൾ മാ നമ്മളുടെ ആ ചിന്താഗതി മാറ്റേണ്ടിയിരിക്കുന്നു അതായത് പണ്ടുള്ളതാണ് നല്ലത് അല്ലെങ്കിൽ ഒരു ലോഹ ഇട്ടാൽ അല്ലെങ്കിൽ ഒരു കാവ്യ വസ്ത്രം ഉടുത്താൽ അവരെ സർവജ്ഞാനികളായി ഇങ്ങനെയുള്ള ആ വിചാരം തന്നെ നമ്മൾ മാറ്റേണ്ടിയിരിക്കുന്നു പണ്ട് പുരോഹിതന്മാർക്ക് വില കൊടുക്കേണ്ടി വന്നിട്ടിരിക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്ന പോലെ മനുഷ്യർക്ക് അറിവുണ്ടായിരുന്നില്ല ഇന്ന് ആ സ്ഥിതി മാറിയിരിക്കുന്നു നമ്മൾ അതിന് ഈ മതത്തിൽ നിന്നും മുറിവൈദ്യത്തിൽ നിന്നും മാറേണ്ട കാലമായിരിക്കുന്നു അപ്പോൾ ഇവരെ ഇതിനെപ്പറ്റി ആണ് ഞാൻ നിങ്ങളെ ധരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് തൃപ്തികരമായിരുന്നെങ്കിൽ തൃപ്തികരമായെങ്കിൽ ഇത് ഇത് സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം